Hi viewers I am Ashitha D H A ഹാദ് എന്നോ എന്നിവച്ചെടുക്കുന്ന നേഴ്സസ് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് today I am discussing about sweat chloride test sweat chloride test എന്ന് വെച്ചാൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ജെനറ്റിക് ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണ് it's occurs due to the effect in the C F T R genes നമുക്കറിയാം സ്വെറ്റ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റിനകത്ത് ഉപ്പ് രുചിയാണ് അല്ലെങ്കിൽ സോഡിയം കണ്ടന്റ് കൂടുതലായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നോർമലി ക്ലോറൈഡ് സെറ്റിന് പുറത്തേക്ക് പോവുകയും സെറ്റിനകത്തേക്ക് സോഡിയം അയോൺസുകൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ സി എഫ് ടി ആർ ജീൻസിന്റെ ഡിഫക്റ്റ് കാരണം സ്വെറ്റിനകത്ത് ക്ലോറൈഡ് അയോൺസ് കൂടുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ സ്വെറ്റ് കളക്ട് ചെയ്യുന്നത് ഫോറാമിൽ നിന്നും സെറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈലോക്യാപ്റ്റിൻ മെഡിക്കേഷൻസ് സ്കിന്നിനകത്തേക്ക് ഗോസ് യൂസ് ചെയ്ത് ടോപ്പിക്കൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് സ്വെറ്റ് കളക്ട് ചെയ്യും seventy five M G sweat നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ലബോറട്ടറിയിൽ വെച്ച് സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യും എങ്ങനെ നമുക്ക് സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു ഇതൊരു ജനറ്റിക്കലി ഓട്ടോസോമൽ റെസസീവ് ഡിസീസസ് ആണ് അതുകൊണ്ട് തന്നെ ജനിച്ചു വരുന്ന കുട്ടികളിൽ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ് ഡിസീസ് കാണുന്നുണ്ട് so normal six months below ആയിട്ടുള്ള കുട്ടിയുടെ ക്ലോറിൻ്റെ ലെവൽ എന്ന് പറയുന്നത് twenty nine millimole per litre ആണ് ഈ ദിസ് ക്ലോറൈഡ് ലെവൽ എന്ന് പറയുന്നത് തേർട്ടി ടു ഫിഫ്റ്റി മുപ്പത് മുതൽ അമ്പത് മില്ലി മോൾ പെർ ലിറ്റർ ആണെങ്കിൽ അവിടെ കുട്ടിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ക്ലോറൈഡ് അയോൺ എന്ന് പറയുന്നത് സിക്സ്റ്റി അല്ലെങ്കിൽ അറുപത് മില്ലി മോൾ പെർ ലിറ്ററിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അത് കൺഫേം ആയിട്ടും സിസ്റ്റിക് ഫൈബ്രോസ് ആണെന്ന് പറയാം അതുപോലെ തന്നെ more than six months of age ഉള്ള കുട്ടികളിലാണെങ്കിൽ നോർമൽ ക്ലോറൈഡ് ലെവൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് മില്ലിമോൾ പെർ ലിറ്റർ ആയിരിക്കും അത് നാൽപ്പത് മുതൽ അമ്പത്തി ഒമ്പത് മില്ലിമോൾ പെർ ലിറ്റർ ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റിക് ഫൈബ്രോസിസ് വരാനുള്ള പോസിബിലിറ്റി അവരിൽ കൂടുതലാണ് ഡയഗ്നോസിസ് അറുപത് എം മില്ലിമോൾ പെർ ലിറ്ററിൽ കൂടുതലായിട്ടുള്ള ക്ലോറൈഡ് അയോൺസുകളാണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ടും പേഷ്യന്റിന് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടെന്ന് പറയാം അതാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് ഡയഗ്നോസ് ചെയ്ത ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ടുള്ള sweat chloride test thank you Five years of trustworthy service over 5,000 successful candidates. BMAX Group of Institutions. For more details, log on to www.bmaxacademy.com.